Guys welcome back to dark view dark വ്യൂവിൻ്റെ മറ്റൊരു ഇതിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ഒരു കൊച്ചു കുഴിയായിട്ടാണ് അപ്പം നമുക്ക് എന്തെങ്കിലും കണ്ടുവന്നല്ല അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടേ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം പിന്നെ അവിടെ ഷെയർ എന്നൊരു ബട്ടൺ കാണാം ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് അല്ലെങ്കിൽ മെയിൽ എങ്ങനെയെങ്കിലും എന്നെ പ്രൊമോട്ട് ചെയ്യണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കാണും സബ്സ്ക്രൈബ് ചെയ്താൽ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കാണ് വരും ആ ബെല്ലൈക്കൺ എന്ത് ചെയ്യണം ഒന്ന് ഓൾ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വിട്ടാലോ നല്ല സോഫ്റ്റായ ഒന്ന് മഞ്ഞ മഞ്ഞപ്പൂ വന്ന സോഫ്റ്റാ അത് നീ ഇത് റെസിപ്പി ഉണ്ടാക്കൂടെ എന്നിട്ട് നമുക്ക് മുക്കുറ്റി ഉണ്ട് അതിന്റെ സെന്റർ ഭാഗത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം മുക്കുറ്റിയാണ് ഇവിടെ മുക്കുറ്റിയല്ല കൂട്ടി മുക്കുറ്റാക്കൂടാ റെഡ് ഇതല്ല ഈ പൂവ് ഈ പൂവ് നമ്മൾ ഇതിന്റെ സെന്ററിലിടാ പോവാണ് ഓക്കെ ഇതിപ്പോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ പൂക്കൾ ഇവിടെ നമ്മൾ പൂ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് നമുക്ക് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം എളുപ്പം അത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പൂക്കളം കൂടി ഇടണോ കുഴപ്പമുണ്ട് കഴിഞ്ഞാ ഇനി ചെറുതായിട്ട് വളർത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ പൂക്കളൊക്കെ ഞങ്ങള് വീട്ടില് ചെയ്താട്ടാ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ പൂക്കളാണ് ഇതിലിട്ടത് കടയിൽ നിന്ന് മേടിച്ചതല്ല കുറച്ച് പൂക്കൾ ഇട്ടിട്ടാണ് ഓണത്തിനാണ് പക്ഷെ കുമ്പന്മാരെ സമ്മതിക്കുന്നത് കുറച്ച് കൊടുത്തു കുറച്ചോർത്തിട്ടാ മതി ഇത് ഇത് ഇട്ട് കഴിഞ്ഞൊക്കെ സമയക്കും ഇത് പൂക്കളുണ്ടോ കൊറേ പൂക്കളുണ്ട് നമ്മള് ഒരു ചെറിയ ഡിസൈനാണ് ചെയ്യുന്നത് കൊറേ പൂക്കളുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ലൈക്ക് ലൈക്ക് ചെയ്ത് വരുന്ന ഇട്ടോ ഇട്ടോ ഇപ്പോഴൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം കട നമ്മുടെ ഇനി നമ്മളിത് എവിടെ ആ ഒരു പൂക്കൾ ഇട്ടതിൻ്റെ തൊട്ട് ഇവിടെ നമുക്ക് ഈ ഒരു പച്ചിലകൾ ഇട്ടു കൊടുക്കാം പച്ചയിലേക്ക് നമ്മൾ ഇവിടെ ഇടണം എനിക്ക് ഈ പച്ചയിലേക്ക് ഇഷ്ടമല്ല അതിലാ സോസ് കിടന്നു I like guys to talk. Chai guys. ये ना अपने आधे का आधे का का не бойся, она тянет, если нос такой. ചങ്ങലേക്കുണ്ടോ അപ്പൊ ചങ്ങല കണ്ടോട്ടോ ഇത് ഭംഗിയായ ചങ്ങല കണ്ടോ ചങ്ങല അതിനാണ്ട് പുതിയ കഴിച്ചതിനാണ് ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് നല്ല വൃത്തിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രമേ കാണാണ്ടാവുള്ളൂ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഇത്ര നേരം കൊണ്ട് ചെയ്തെടുത്ത പൂക്കളം ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കളിക്കണ്ടേ ഓണം വന്നല്ലോ ഉണയിച്ചല്ലോ നിക്കോടിച്ചുള്ള ഉണ്ട് അല്ലാക്കു എൻ്റെ ഹാപ്പി ഓണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ പിന്നെ കാണുന്നവരെ ഗുഡ് ബൈ